നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തുടങ്ങാം <laughs> ഇവനോടൊന്നും പറഞ്ഞിട്ടില്ല ഇവനും ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആയിരിക്കണേ സോ അപ്പൊ ഇതാണ് ശങ്കിന്റെ കുരു ഇന്ന് ഇവനെ ചാലഞ്ച് ചെയ്യാൻ നമുക്കൊരു ജ്യൂസ് ചാലഞ്ച് എന്ന് പറയാം ഇനി എന്താണെന്ന് പറയാം ഓക്കെ അപ്പൊ ഇത് കണ്ടോ ഇത് കുറെ ലോട്ട് ഇട്ടിട്ട് വെച്ചിട്ട് ഇത് ലോട്ടാണ് പിന്നെ ഇവിടെ കുറെ ജ്യൂസുകൾ കണ്ടിട്ടുണ്ടാവും ഈ ജ്യൂസിന്റെ ഒക്കെ പേര് ഈ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോ ആദ്യം ഇവനാണ് ചെല്ലുന്നേക്ക് ഇവൻ ആദ്യം ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യും ഇതിൽ ഒരു ലോട്ട് എടുക്കും അതിൻ്റെ അകത്ത് ഒരു ജ്യൂസിന്റെ പേര് അപ്പോ ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ കപ്പ് മൂന്ന് കപ്പ് ഉണ്ട് അപ്പൊ ഈ കപ്പിൽ വെച്ചിട്ട് ആൾക്ക് ജ്യൂസ് കൊടുക്കണം എന്നിട്ട് ഈ ജ്യൂസ് കറക്റ്റ് പറയണം ഐഡന്റിഫൈ ചെയ്യണം ഈ ജ്യൂസ് Mm-hmm. நீளுமா It's Madame. b o Música hum. ആ എന്നാ പിന്നെ നെക്സ്റ്റ് ഇല്ല ചേട്ടാ മൊത്തം കഴിക്കണ്ടേ അല്ല പോപ്പുലർ എടുത്തല്ലോ ആ എടുത്താ നോക്കട്ടെ ആ നീ നോക്കണ്ടപ്പോ അവനിപ്പോ നോക്കും പദങ്ങളിൽ നീട്ടുമായിടും എന്റെ സ്വപ്നജാലം നോക്കണുണ്ട് ഓക്കെ കുടിച്ചോ ഉറപ്പിച്ചിട്ട് ജ്യൂസ് നിന്റെ തൊട്ട് മുമ്പിൽ തന്നെ No. g r a n a t e Stick it. Yeah. It was from Bix. Small. Wallet. Ah, ah, ಈ ಕೊಟ್ಟು ಸರಿಗೆ ಬರುತ್ತೆ ಕೀಳಿ ಹೇಳುತ್ತಾ dinheiro pra dar porque. Shankari, <laughs> Kankaru Kokote, best of luck. Entendeu? Flash. Guys, guys, guys! എനിക്ക് ഗസ് ചെയ്യാൻ പറ്റണ്ട നിങ്ങൾക്കല്ല വേറെ ആർക്കും പറ്റത്തില്ല നിന്നെ കൊണ്ട് പറ്റും പ്രൊമഗ്രാനറ്റ് Swimming body. Wow! já. 다이렇게이렇게시에길라구리캔데스트로베리 Oh! പഠിച്ചാണ്ട് വീട്ടിൽ ഏതാ പഠിച്ചോണ്ട് മറ്റേ പഠിച്ചോണ്ട് നാട്ടില് ഇനി ഞാനാണല്ലോ എന്റെ ദൈവം ഇവനെ ജയിച്ചോണ്ടിക്കണേ കണ്ടല്ലോ ഗൈസ് ഇതിന്റെ മുമ്പിൽ വന്നിക്കണേ എന്തൊക്കെയോ വയറിനൊരു അസ്വസ്ഥത <laughs>